അങ്ങനെ കുറേ കാലത്തെ പരിശ്രമിച്ച ശേഷം നമ്മളിപ്പോൾ യൂറോപ്പിൽ എത്തിക്കുകയാണ് യൂറോപ്പിലുള്ള മാൾട്ടയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കുറേ കാലം ഇതിൻ്റെ പരിശ്രമിക്കുന്നതിൻ്റെ ഓട്ടത്തിലായിരുന്നു ഇങ്ങോട്ട് കിട്ടുക എങ്ങനെ എത്തിപ്പെടാം എങ്ങനെ ഇവിടേക്ക് എത്താമെന്നുള്ളതിൻ്റെ അപ്പോൾ ജോബായിട്ട് നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റി അപ്പോൾ ഇനിയുള്ള കുറേ വീഡിയോസ് യൂറോപ്പിൻ്റെ വീഡിയോസ് ആയിരിക്കും യൂറോപ്പിലുള്ള മാൾട്ടനാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ കുറേ വിശേഷങ്ങളും കാണാനുള്ള നല്ല രസമായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ നമ്മുടെ ചാനലിന് വരും കുറേ കാലം പിന്നാലെ ആയിരുന്നു നാട്ടിലായിരുന്നു അതാണ് കുറേ വീഡിയോസ് ഒന്നും വരാണ്ടിരുന്നത് അപ്പോൾ ഇനി കുറേ വിശേഷങ്ങൾ നമുക്ക് മാൾട്ടയിലുള്ള വീഡിയോസ് കാണാം ഇനി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂറോപ്പിലുള്ള പല ഭാഗത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും ചേറ്റും